മാറ്റൂ ഹലോ ഗൈസ് ഇന്നപ്പോ എന്താ എത്ര നാളെ ഒരു വീഡിയോ ഇട്ടിട്ട് ഞങ്ങളുടെ മുമ്പത്തെ കൊറോണേൻ്റെ വീഡിയോ ഇട്ടിട്ട് അപ്പൊ ഞങ്ങള് ഏറ്റവും ലേറ്റസ്റ്റ് വീഡിയോ രണ്ട് മാസം മുമ്പാണ് ഇട്ടത് അതിന് പല കാര്യങ്ങളുണ്ട് ഒന്ന് ഓൺലൈൻ ക്ലാസ്സസ് ആ അതെ ഓൺലൈൻ ക്ലാസ്സസ് രണ്ടാമത്തത് ഒരു ഐഡിയ പോലും കിട്ടിയിട്ടില്ല മൂന്നാമത്തത് കൊറോണ മടിയാണ് കൊറോണ ഒന്നല്ലേ മടിയാണ് അപ്പൊ ഇന്നപ്പോ എന്തായാലും ഞങ്ങക്ക് ഒരു ഇതുണ്ടാക്കണം അപ്പൊ അത് ഒരു വീഡിയോ ഉണ്ടാക്കുന്ന വിചാരിച്ചു അപ്പൊ ഞങ്ങൾ ഇന്ന് ഡോണട്ട് ഉണ്ടാക്കാൻ പോവാണ് എന്താ അപ്പൊ എല്ലാവർക്കും ഡോണട്ട് ഉണ്ടാവില്ലേ ഡോണട്ട് ഇഷ്ടമില്ലാത്തവര് ഐ ആം സോറി എന്ത് പറ്റി രമണ വന്നിട്ട് ഇഷ്ടമായില്ല അതിൻ്റെ ഒരു സ്മെല്ലും അതൊക്കെ ആയിട്ട് എനിക്ക് ഇഷ്ടമല്ല എൻ്റെ ബ്രെഡൊന്നും ഇഷ്ടമായില്ല പക്ഷെ പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം അമ്മയുടെ വീട്ടിൽ ഉണ്ടാക്കിയിട്ട് ഞാൻ തിന്നപ്പോൾ ഇഷ്ടമായി അപ്പൊ ഞാൻ വേണ്ടിയിട്ട് ഫാനാണ് വീട്ടിലുണ്ടാക്കണത് പക്ഷെ പുറത്തത് ഇഷ്ടമില്ല അല്ലേ ഉണ്ടാക്കാം ഇൻഗ്രീഡിയൻസ് ഇവിടെ എന്തൊക്കെയുള്ളതെന്ന് പറഞ്ഞുതരാം ഇത് രണ്ടും ഓൾ പർപ്പസ് ഫ്ലോർ ആണ് ഇത് വൺ കപ്പും ഇത് ഹാഫ് കപ്പും അപ്പൊ one and half cup all purpose flour ആണ് പിന്നെ ഇത് ഒരു ടേബിൾ സ്പൂൺ ഈസ്റ്റ് ആണ് മറ്റേതൊക്കെ പ്ലീസ് പ്ലീസ് ഓക്കെ ഇതിവിടെ one by fourth powdered sugar ആണ് എന്ന് വെച്ച് സാധാരണ ഷുഗർ ഗ്രൈൻഡ് മിക്സിയിലിട്ട് അരച്ച സാധനം തന്നെ എന്നിട്ട് എന്നിട്ട് ഒരു ടേബിൾ സ്പൂൺ എക്സ്ട്രാ പൗഡർ ഷുഗറും കൂടി ഉണ്ട് പിന്നെ one by fourth warm milk ഉണ്ട് ബോയിൽ ബോയിൽഡ് മിൽക്ക് അല്ല വാം മിൽക്ക് പിന്നെ ഇവിടെ ബട്ടറുണ്ട് ഉണ്ട് അൺസോൾട്ടഡ് ബട്ടറാണ് ഇത് വൺ ബൈ ഫോർത്താണ് വേണ്ടത് പക്ഷെ ഞങ്ങളുടെ ഇപ്പോൾ ബാക്കി സ്പൂണില്ലാത്തതുകൊണ്ട് ഇതെല്ലാം തീർന്നിട്ട് അതിൻ്റെ ഇത് പറഞ്ഞുതരാം ഓക്കെ ഇനി നമുക്ക് ഇത് ഇങ്ങനെ ഉണ്ടാക്കാം ഇതൊന്ന് ഓക്കെ ആദ്യം all purpose flour okay okay ഇച്ചിരി ഉപ്പ് ഇത് നേരത്തെ പറയാൻ മറന്നു കേട്ടോ കുറച്ച് സൗത്ത് ഈസ്റ്റ് സോറി എന്റെ അനിയനെ പിന്നെ പൗഡർ ഷുഗർ അച്ഛൻ കൂടെ പൗഡർ ഷുഗർ നമുക്ക് ഈ വാമ്പ് എനിക്കാണ് എനിക്ക് വയ്ക്കേണ്ടത് കുയി പോലെ കുയി കുയി കുയി കുയി കുയി കുയി വെച്ചോളൂ ഇതിപ്പോ എന്തിനാണോ കുഴി ഉണ്ടാക്കിയ പുറത്തു പോകാനായി <laughs> എല്ലാവർക്കും പിടിക്കാനോ അങ്ങനെ ഫൈനലി തീർന്നിരിക്കാൻ ഏ ഫൈനലി തീർന്നിട്ടൊന്നുമില്ല തുടങ്ങിയിട്ടുള്ളൂ ഇപ്പോൾ ഞാനെന്താ പറയുക ഇനി ഇതെന്തായാലും കുറച്ച് നേരം എടുക്കും ഇനി ഇതെന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാല് ഇത് നമുക്കെടുത്ത് ട്രാഷ് ക്യാൻഡി കളയാം ട്രാഷ് ക്യാൻഡി ഒരു ഇത് വെച്ച് കഴിഞ്ഞാൽ ഇവന് ഭയങ്കര ഡോണട്ടിൻ്റെ ഫാനാണ് അതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോ ഇവിടെ ഇരിക്കുന്നത് അപ്പോ എന്തായാലും കുറച്ചും കൂടി അധികം നേരം എടുക്കും നമുക്കപ്പോൾ കുറച്ചുകൂടി നേരം വെയിറ്റ് ചെയ്യാം ഇങ്ങനെ ലുക്കില്ലെങ്കിലും കുറച്ച് ബട്ടർ ഇട്ടുണ്ട് എന്നെ പോലെയല്ല ലുക്കില്ലല്ലോ This might be an ultimate fail. Butter കൂടിയോന്ന് എനിക്കൊരു സംശയം സാഡ് ഗൈസ് റിയാക്ഷൻ അപ്പോൾ ദേ ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് that is your waste night may അപ്പോ ഇത് ഇനിയിപ്പോ ഒരു two two three hours rest ചെയ്യാൻ വെക്കണം ഈസ്റ്റ് ഒക്കെ ഇട്ടിട്ട് പൊന്താൻ വെക്കണം അപ്പൊ ഇത് പൊന്താൻ വെക്കണം അപ്പൊ ഒരു ടു ടു ത്രീ അവേഴ്സ് അല്ലെങ്കിൽ അത് ടെമ്പറേച്ചർ അനുസരിച്ചിരിക്കും ടെമ്പറേച്ചർ ഹ്യൂമിഡിറ്റി അപ്പോ ഇതിപ്പോ ഇനി കുറച്ചു നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഓക്കെ ക്ലിങ് റാപ്പ് വെച്ചിട്ട് മൂടി വെച്ചിരിക്കുന്നു ആ ഇനി ഇത് കുറച്ചു നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണം പൊന്തിയിട്ടുണ്ട് നമുക്ക് ആ നമ്മൾ ഇത് എന്താ ചെയ്യേണ്ടത് ഇത് അടിച്ചടിച്ച് ശരിയാക്കണം ഇതിനെ ഞാനപ്പോൾ വന്യാണെന്നാണ് ഞാൻ ഇതിന്റെ വിചാരിക്കുന്നത് ചെയ്യാൻ പഠിക്കുന്നു നല്ല ചെറിയ ഇതുപോലെ തന്നെയാണോ ചെയ്യുന്നത് എനിക്കറിയില്ല കേട്ടോ സത്യം എന്നിട്ട് ഒന്നും കൂടി ഒന്ന് ഒട്ടിച്ചിട്ട് അതെ ഞങ്ങളുടെ ഈ ഡോ ഇവിടെ റെഡിയായിട്ടുണ്ട് ഇനി കുറച്ചും കൂടി ഇത് ചെയ്യണ്ട് അപ്പോൾ ഒന്ന് ഈ ഇത് ഒന്ന് പരത്തണം അപ്പോൾ അവിടെ ഒന്ന് ഡസ്റ്റ് ചെയ്യാൻ ഫ്ലവർ കൊണ്ട് എന്നിട്ട് ഇത് വയ്ക്കാം കുറച്ചും കൂടി മേലിടാം എന്നിട്ട് ഇത് പരത്താം കുഴപ്പമില്ല പിന്നീട് ആഗ്രഹിക്കുന്നവരുണ്ടാക്കണം 那不可以一个人。Okey. Lah. Apa ini dah ini? Apa ഇത് ഇനി നമ്മൾ ഡോണറ്റിന്റെ ഷേപ്പ് ആക്കണം അപ്പൊ പുറത്തത്തെ സർക്കിളിൽ ഞാനിവിടെ ഒരു കപ്പ് എടുത്തിട്ടുണ്ട് ഇത് അകത്തത്തെ സർക്കിളിനുള്ളത് ഓക്കെ അപ്പൊ ഇത് ഞാനിങ്ങനെയൊക്കെ അല്ലേ <laughs> എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ട് ഓക്കെ അതതുപോലെ ഇനി അകത്ത് ഇതൊക്കെ പാത്രത്തിലേക്ക് ആക്കി വയ്ക്കാം ഇനി ഇത് കുറേ ചെയ്യാനുണ്ടാവും യെസ് ഓഫ് കോഴ്സ് ചിലതൊക്കെ ഉള്ളിൽ റൗണ്ട് ഇല്ലാണ്ട് ഉണ്ടാക്കിക്കോ അയ്യോ പൊട്ടിപ്പോയോ കുഴപ്പമില്ലല്ലോ അങ്ങനെ കൂട്ടി പോയ Wow. കുഞ്ഞിയുണ്ടാസ് അടിപൊളിയുണ്ട് and the knot. It is not. Okay. Thank you, space. Wow. ഇവിടെ ഇത് പൊന്തിയിട്ടുണ്ട് പിന്നെ അവിടെ എണ്ണ ചൂടായിട്ടുണ്ട് ഒരു ചട്ടിയിൽ അപ്പോൾ ഇനി ഇത് ഞങ്ങൾ ഫ്രൈ ചെയ്യാൻ പോവാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ബേക്ക് ചെയ്യുകയും ചെയ്യാം നിങ്ങൾ ബേക്ക് ചെയ്യണില്ല എനിക്ക് കൊതി വെച്ചിട്ട് നിൽക്കാൻ പറ്റുന്നില്ല ബേക്ക് ചെയ്യാൻ കൂടുതൽ സമയം എടുക്കും അപ്പോൾ നമുക്കപ്പോൾ ചെറുതൊന്നും എടുക്കാം പിന്നെ ഇത് മീഡിയം ഫ്ലെയിമിൽ വെക്കണം അല്ലെങ്കിൽ ഇതിൻ്റെ ഉൾഭാഗം വലുതാ വേവില്ല വേ- വേവില്ല ഏ? Your reaction? ഇല്ല. ചൂടായില്ലേ ചേട്ടാ Well, that's kind of disappointing. Wait, it's not disappointing. It's coming. 하는 하는 ഇതായിട്ടുണ്ട് ഞാൻ ഞാൻ അയ്യോ നെക്സ്റ്റ് വൺ അതിനുള്ളിൽ കൈ മുക്കിയിട്ട് വെക്കേ എടുക്കുന്നു ഗൈസ് റെഡി സൂപ്പർ ആക്കി guys first doubted in this. ഇതിനൊക്കെ അയ്യോ ഇതെന്താ പപ്പടായോ പൂരിയായല്ലോ Puri! We don't want a puri! ഇന്നത്തെ ഡോണറ്റ് ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് അപ്പൊ പൂരി ഉണ്ടാക്കാലോ ഗൈസ് ദ മെയിൻ ഇൻഗ്രീഡിയന്റ് ഉട്ടല്ല ഉണ്ണിട്ടല്ല ന്യൂ ഇൻഗ്രീഡിയൻസ് ഇപ്പോഴാണ് അതിനെ പറ്റി പറയാൻ തോന്നി Ну Дарю, воля на ഞങ്ങളുടെ ആണെങ്കിൽ dark chocolate cream chocolate milk chocolate ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളിപ്പോ ഇവിടെ ന്യൂട്ടലിയാണ് എടുത്തിട്ടുള്ളത് എല്ലാരെയും ഫേവറേറ്റ് ആയിരിക്കും ഞങ്ങളുടെയാണ് ഉണ്ട് ഇനി നമുക്ക് കുറച്ച് ഡിപ്പിംഗ് പ്ലീസ് സോ ഈ കുഞ്ഞി സാധനത്തിന് ആദ്യം വെച്ചിട്ടുള്ള ചെയ്യണം രണ്ടെണ്ണം Hira, hira, the main Satan no, is here. എനിക്ക് അതിനെ തിന്നണം ഞങ്ങളുടെ ഇതുപോലത്തെ ഇതുണ്ട് അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ ഇതുപോലത്തെ പ്ലെയിൻ സാധനം ഇത് ഒരു പോ ഒന്ന് പോക്കിയ ഒരു ഹോൾ പോലെ അപ്പൊ ഇതിൻ്റെ അകത്ത് ഫില്ലിംഗ് പോലെ ന്യൂട്ടൻ്റെ നിറയ്ക്കാൻ പറ്റും അയ്യോ മതിയാവില്ലയോ അയ്യോ ഇവിടെ ദേ ഈ ന്യൂട്ടല്ല ഉള്ള നമ്മുടെ ഡോണട്ട് ഇപ്പൊ റെഡി ആയിരിക്കാണ് അപ്പോ ഇനി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ടേസ്റ്റ് ചെയ്യാൻ പോവാണ് ഏറ്റവും കുഞ്ഞി ഇതൊന്ന് തുടങ്ങാം ഓക്കെ No. കഴിച്ചാൽ പറ്റൂ ഗൈസ് ഭയങ്കര ടേസ്റ്റ് ആണ് Yummy, yummy. Yeah, you got that yummy, yum, the yummy, yum, the yum. Super ആയിട്ട് സിറ്റിയില്ല thanks to our amma for helping us also known as our editor and cameraman guys last but not least our potato donut Individual परकेचन का भी चलना नो नो नो प्रणो ठीक पेट का कंदा पेट तब थोड़ा मेरी मेरी पत्ता गाइस ट्राई किया That's clean. Oh. പത്ത് അപ്പൊ അടുത്ത വ്ളോഗിൽ കാണാം ബൈ ബൈ സബ്സ്ക്രൈബും ചെയ്യണം കൊമെന്റും ചെയ്യണം ലൈക്കും ചെയ്യണം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്താൽ അപ്പൊ പതിനെട്ടും with